അപ്പം എല്ലാവർക്കും എൻ്റെ നമസ്കാരം അത് പറയുമ്പോൾ ഓരോ പ്രാവശ്യവും ചിരി വരും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആ അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആർ എക്സറ്റിനെ പറ്റിയാണ് പക്ഷേ ഈ കഥയിൽ ഒരു ചതിയും വഞ്ചനയുടെയൊക്കെ കഥയുണ്ട് പക്ഷെ അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഞാൻ പറ്റുമെങ്കിൽ ചെറുതായിട്ടൊന്ന് അത് സൂചിപ്പിക്കാം ഓക്കെ അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഇരുപത് വർഷമാകുന്നുണ്ട് അന്നത്തെ കാലത്ത് ബൈക്കെന്ന് പറയുമ്പോഴത്തേക്ക് ആർ എക്സ് ഹൺഡ്രഡ് എന്ന് മാത്രമേ ഉള്ളൂ ഇതൊന്നും ഒരു ബൈക്കല്ല നമ്മളുടെ കൺമുമ്പിൽ പക്ഷേ ഇത് ഈ ഒരു പെർട്ടിക്കുലർ വണ്ടി അതായത് ഈ ലുക്കുള്ള ഇതേ കളർ സ്കീമുള്ള കാണാൻ ഇതേപോലെ ഇരിക്കുന്ന ഒരു വണ്ടി കോളേജ് വെച്ച് എൻ്റെ മനസ്സിൽ കയറിയിരുന്നു അപ്പം പണ്ടത്തെ വീഡിയോസിൽ ഞാൻ കഥ പറഞ്ഞ പോലെ കോളേജിൽ ഞാനും എൻ്റെ വൈഫും കൂടെ രാവിലെ എന്ന് നടക്കാൻ പോകുമായിരുന്നു അപ്പോൾ നടക്കാൻ പോകുമ്പോൾ ഇതുപോലത്തെ രണ്ട് വണ്ടികൾ ഒരേ കളറുള്ള ഒന്ന് ഫോർ സ്പീഡും ഒന്ന് ഫൈവ് സ്പീഡും നമ്മളുടെ മുന്നിൽ കൂടെ പോകും അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഞാനും എൻ്റെ വൈഫും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ള കാര്യം നമ്മൾ മറന്നു അപ്പോൾ പുള്ളിക്കാരി സംസാരിച്ചുകൊണ്ടിരിക്കും ഞാനാണ് മറക്കുന്നത് എൻ്റെ ശ്രദ്ധ അപ്പോൾ ഇതിൻ്റെ പുറത്തായിരിക്കും അപ്പം അങ്ങനെ അന്നേ വാങ്ങണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ കോളേജിൽ പഠിക്കുമ്പോൾ ഈ പറയുന്ന പോലെ ഒരു അമ്പത്തയ്യായിരം രൂപ എന്ന് പറയുന്ന ചെറിയൊരു സംഖ്യയല്ല പാത്ര മാത്രമല്ല ഞാൻ എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളാണ് അച്ഛനും അമ്മയും ഡൽഹിയിലായിരുന്നു അച്ഛൻ എന്ന് പറയുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു പക്ഷേ എന്തായാലും പുള്ളി ഒരു കമ്മ്യൂണിസ്റ്റും കൂടെ ആയ സ്ഥിതിക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ വണ്ടികൾ വലുതായിട്ട് പുള്ളിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല പുള്ളി എപ്പോഴും ആറടി മണ്ണിൻ്റെയും പിന്നെ കേരളത്തിലുള്ള മഴയുടെയൊക്കെ കഥകൾ മാത്രമേ പറയാറുള്ളായിരുന്നുള്ളൂ പിന്നെ പുള്ളിക്കുള്ള ഒരു ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് പുള്ളി മരിച്ചത് സ്വന്തം വീട്ടിനകത്ത് ഈ പറയുന്ന പോലെ പുള്ളിക്ക് പുള്ളിയുടെ മോൻ ഓൺ ചെയ്യുന്ന ഒരു മണ്ണിനകത്താണ് പുള്ളിക്ക് മരിക്കാൻ പറ്റിയത് അപ്പോൾ അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ മൊത്തം ഒന്നും വേണ്ട സ്വന്തമായിട്ടൊന്നും വാങ്ങണ്ട എനിക്ക് ഈ ലോകത്തു നിന്നൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഉള്ളത് മതി എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് അതൊരു വലിയ ഭാഗ്യമാണ് നമ്മൾ ട്രാക്ക് ഒരുപാട് വിട്ടുപോയി കുറച്ച് ഇമോഷണലുമായി എന്തായാലും ഇപ്പോൾ തിരിച്ചു വരാം അപ്പോൾ ഇങ്ങനെ അന്ന് ഇത് വാങ്ങാനുള്ള യാതൊരു വഴിയും ഞാൻ കണ്ടില്ല പിന്നെ കോളേജ് കഴിഞ്ഞ് രണ്ടായിരത്തി നാലില് ഡൽഹിയിലെത്തി ഒരു ജോലിയൊക്കെ കിട്ടി ജോലി കിട്ടി നോക്കിയപ്പോഴത്തേക്ക് അന്നൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അന്ന് തന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ ഡെബിറ്റ് കാർഡ് തരും മറ്റേ പ്രീ ആക്ടിവേറ്റഡ് കിറ്റ് അത് ആദ്യമായിട്ട് ഞാൻ കണ്ട ഡൽഹിയിലാണ് കേരളത്തിൽ അതൊക്കെ വരാനായിട്ട് ഒരുപാട് കാലം എടുത്തു രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് കാലങ്ങളിലൊക്കെയാണ് ആ സാധനം കുറച്ചുകൂടെ കോമൺ ആയത് പക്ഷേ ഡൽഹിയിലൊക്കെ ഈ പ്രീ ആക്ടിവേറ്റഡ് കിറ്റ് അന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എൻ്റെ കൂടെ ഒരു ചെക്ക് ബുക്കും കാണും അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ആദ്യത്തെ സാലറി മേടിച്ചിട്ട് ഞാൻ നേരെ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ പോയി കാരണം എനിക്ക് ആ ബോർഡ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്തോ അതെൻ്റെ മനസ്സിലങ്ങ് പിടിച്ചുപോയി അപ്പോൾ അങ്ങനെ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ പോയി ഞാൻ വലിയ അഹങ്കാരത്തിൽ കാരണം ആദ്യത്തെ ജോലി ആദ്യത്തെ ശമ്പളം എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ് നമുക്കും ഒരാൾ ജോലി തരും നമുക്കൊരാൾ ശമ്പളം തരും എന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് സമയമെടുക്കും അപ്പോൾ അങ്ങനെ ആ ഒരു അതിൽ പോയതാണ് അപ്പം അവിടെ നിന്ന് സെയിൽസ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത നമ്മുടെ പച്ച മലയാളത്തിൽ തിരുവനന്തപുരം ഭാഷയെ പറഞ്ഞ മോട അവൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ അവൻ തന്നെയാണ് ഈ എൻഫീൽഡിൻ്റെ ഓണർ അവനാണ് ഇതിനെയൊക്കെ ഈ വണ്ടികളൊക്കെ കണ്ടുപിടിച്ചെന്നുള്ള രീതിയിൽ അപ്പം ഞാൻ ആദ്യം ചോദിച്ചു എത്രയാണ് ഒരു വണ്ടിയുടെ വില അപ്പം അവൻ ഭയങ്കര അഹങ്കാരത്തോടെ അതിൻ്റെ വില പറഞ്ഞു എനിക്കിപ്പോൾ ഓർമ്മയില്ല പക്ഷെ വില പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ബ്രോഷർ ചോദിച്ചപ്പോഴത്തേക്ക് ആശൻ നേരം മൂത്തടിച്ച പോലെ പറഞ്ഞു ബ്രോഷറൊന്നുമില്ല we only have service I mean owners manual അത് വണ്ടി വാങ്ങുന്നവർക്കേ കിട്ടുള്ളൂ പിന്നെ ബ്രോഷർ വേണമെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് കിട്ടുമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഫിനാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ആശ നേരെ പറഞ്ഞ് അവർ കസ്റ്റമേഴ്സ് ഡോൺ ഫിനാൻസ് വെഹിക്കിൾസ് അപ്പോൾ അന്ന് ഡൽഹിയിൽ എന്ന് പറയുന്നത് എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് വാങ്ങുന്ന ആൾക്കാർ രണ്ട് ടൈപ്പാണ് ഒന്ന് പൊളിറ്റീഷ്യനാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഗുണ്ടയാണ് അപ്പം മോസ്റ്റ്ലി ഇത് തന്നെയാണ് അപ്പം എൻഫീൽഡ് ബുള്ളറ്റ് വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് അതിൽ പെട്ട ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ അപ്പം അവന്മാർ ഈ പറയുന്ന പോലെ അവന്മാർക്ക് ഒന്ന് ഫിനാൻസിൻ്റെ ആവശ്യമില്ല രണ്ട് അവന്മാർക്ക് സത്യം പറഞ്ഞാൽ വണ്ടി വാങ്ങുകയാണെങ്കിൽ കാശ് കൊടുക്കേണ്ട ആവശ്യം പോലും ഇല്ല അപ്പോൾ അങ്ങനെ അതെനിക്ക് ഭയങ്കരമായിട്ട് കെയറിങ് കൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ശരി ഞാൻ ചോദിച്ചു ഇപ്പോൾ ക്യാഷ് വരികയാണെങ്കിൽ വണ്ടി എന്നത്തേക്ക് കിട്ടുമെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പേഴ്സണൽ ലോൺ വല്ലതും എടുത്തിട്ട് ഫുൾ ക്യാഷ് കൊടുത്ത് വണ്ടി വാങ്ങാമെന്ന് കാരണം അത്രയ്ക്കും ആഗ്രഹത്തോടെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ആശ നേരെ മുഖത്തടിച്ച പോലെ അടുത്ത dialogue it will take at least a year നിങ്ങൾ ഫുൾ ക്യാഷ് അടയ്ക്കുമ്പോഴത്തേക്ക് നമ്മളിവിടെ നിന്ന് മാനുഫാക്ചറിങ്ങിനുള്ള അത് കൊടുക്കും അതിന് ഇത്രയും വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടെന്ന് ചെറിയ വെയിറ്റിംഗ് ലിസ്റ്റൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് ഒരു മാസം രണ്ട് മാസമൊക്കെ പക്ഷേ ഒരു വർഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഫുൾ ക്യാഷ് കൊടുത്തിട്ട് അപ്പോൾ എനിക്കത് മനസ്സിലായി ആശാൻ എനിക്ക് വണ്ടി വിൽക്കാനുള്ള താല്പര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കോളേജിൽ നിന്ന് ഇറങ്ങിയ ഒരു പയ്യൻ അവിടെ പോകുന്നു കയ്യിലൊരു ചെക്ക് ബുക്കും ഉണ്ട് അതൊക്കെ കാണുമ്പോഴത്തേക്ക് എന്നെ ഏകദേശം അവന്മാർക്ക് മനസ്സിലായി ഇവനെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അങ്ങനെ ലൈഫിൽ എൻഫീൽഡിൻ്റെ ഒരു വണ്ടി വാങ്ങില്ല എന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു ഓടിക്കില്ല എന്നും കൂടെയാണ് തീരുമാനിച്ചത് പക്ഷേ കഴിഞ്ഞ മറ്റേ five thirty five continental GT ടി വന്നപ്പോൾ ഞാൻ ടെസ്റ്റ് റൈഡ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ഇൻ്റർസെപ്റ്റർ എൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങിച്ചു അപ്പോൾ അതും ഒന്ന് ഓടിച്ചു നോക്കി അപ്പം എൻഫീൽഡുമായിട്ടുള്ള എൻ്റെ അത് അത്രയേ ഉള്ളൂ അപ്പോൾ പിന്നെ ഇങ്ങനെ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളുടെ മനസ്സിലിരിക്കുന്ന ആ പഴയ വണ്ടി അങ്ങ് വാങ്ങുന്നത് അപ്പം രണ്ടായിരത്തി ആറിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ ലൈഫിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഒരു കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് അത് കഴിഞ്ഞിട്ട് ഒരു രണ്ടായിരത്തി ഏഴായപ്പോൾ ഞാൻ ഡൽഹി വിട്ട് നേരെ ഹൈദരാബാദിൽ വന്നു അപ്പോൾ അവിടെ വന്നപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ കാറുണ്ടായിരുന്നു അന്ന് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചത് ഒരു എസ് ടി ആയിരുന്നു അപ്പോൾ ആ കാറും കൊണ്ട് ആയിരുന്നു കൂടുതലും കറക്കം ബൈക്ക് എന്ന് പറയുന്ന ഒരു സ്വപ്നം വലുതായിട്ടില്ല പിന്നെ ആ ഇടയ്ക്ക് നമ്മുടെ ടീമിലുള്ള ഒരു പയ്യൻ ഒരു ആർ എക്സ് ഹൺഡ്രഡ് ഉണ്ടായിരുന്നു പുള്ളി അത് എൻ്റെ ഒരു രണ്ട് മൂന്ന് മാസം എനിക്ക് ഉപയോഗിക്കാൻ തന്നിരുന്നു അപ്പം അങ്ങനെ ഞാൻ ബൈക്കിലോട്ട് വീണ്ടും തിരിച്ചെത്തി പക്ഷേ സ്വന്തമായിട്ട് ഒരു വണ്ടി വാങ്ങണം എന്നുള്ള ഒരു അത് അപ്പോഴും ഇല്ലായിരുന്നു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ പുതിയ ജോലിയാണ് കുടുംബത്തിൻ്റെ ഭാരം അതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു സാലറി തൊട്ട് അടുത്ത സാലറി വരെ ഇങ്ങനെ ജീവിച്ച് ജീവിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ആ ഒരു സാധനം ഫുൾ ബാക്ക് ബേണറിലോട്ട് പോയി ഒരു വണ്ടി ഇനി വാങ്ങണ്ടെന്ന് തീരുമാനമായി അപ്പം പതുക്കെ എസ്റ്റീം അപ്ഗ്രേഡ് ചെയ്ത് ഒരു ലാൻസർ വാങ്ങാനായി ലാൻസർ വാങ്ങിച്ചു അപ്പം ലൈഫ് എന്ന് പറഞ്ഞാൽ അടുത്ത് ഇനിയിപ്പോൾ ലാൻസറിൻ്റെ ഇ e എം ഐയുടെ പുറകെ പോയി അങ്ങനെ ബൈക്ക് എന്ന് പറയുന്ന സ്വപ്നം ഫുൾ അങ്ങ് ഇട്ടങ്ങ് നിലച്ച് അപ്പോഴാണ് രണ്ടായിരത്തി പത്തിൽ ഞാൻ എൻ്റെ കസിനെ ഒരുപാട് വർഷത്തിന് ശേഷം കാണുന്നത് അതായത് അവസാനമായിട്ട് ഞാൻ പുള്ളിയെ കണ്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്ന ഒരു തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റെട്ട് കാലഘട്ടങ്ങളിലാണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പുള്ളിയെ കാണുന്നത് അപ്പം പുള്ളിയുടെ കയ്യിൽ ഒരു ആർ എക്സ് ഹൺഡ്രഡ് ഉണ്ടായിരുന്നു അതിപ്പോൾ എൻ്റെ ആണ് എൻ്റെ പേരിലാണ് അപ്പോൾ ആ വണ്ടിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്കൊരു കഥ പറയാം അതെന്ന് പറയുന്നത് വളരെ നടിപൊളി ഒരു കഥയാണ് അതായത് ഒരു എനിക്കൊരു പതിമൂന്ന് വയസ്സുള്ളപ്പോൾ എങ്ങനെ ആ മോഹം മനസ്സിൽ വന്നു എന്നിട്ട് അത് എങ്ങനെ ഞാൻ സ്വന്തമാക്കി അതൊരു വലിയ കഥയാണ് പക്ഷേ ഇപ്പം നമുക്ക് ഇതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം അപ്പം ആ വണ്ടിയും കൂടെ വന്നപ്പോഴത്തേക്ക് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ചേർന്ന് പുള്ളിയുടെ ടൈഗറും എൻ്റെ ആർ എക്സ് ഹൺഡ്രഡും കൂടെ റിസ്റ്റോർ ചെയ്ത് റിസ്റ്റോർ ചെയ്തപ്പോഴത്തേക്ക് എവിടെ നിന്നോ പഴയ ആ മോഹം വീണ്ടും കത്തി ജ്വലിച്ചു ഇനിയിപ്പം ഒരു ആർ എക്സ് വാങ്ങണം അപ്പോൾ അങ്ങനെ പൈസയൊക്കെ കുറച്ച് ദൈവം സഹായിച്ച സാമ്പത്തികമൊക്കെ കുറച്ച് ഇമ്പ്രൂവ് ആയ സ്ഥിതിക്ക് ഞാൻ നേരെ ചെന്ന് ചാടിയത് ഇവിടുത്തെ ഒരു ലോക്കൽ യമഹ വർക്ക്ഷോപ്പിലാണ് അപ്പോൾ ആശാൻ്റെയിൽ ഒരുപാട് ആർ എക്സ് ഒക്കെ നിൽപ്പുണ്ട് പച്ചമഞ്ഞ അങ്ങനെ ഒരുപാട് കളേഴ്സിൽ പിന്നെ എല്ലാം ഇങ്ങനെ ഭയങ്കര ചേമ്പറൊക്കെ കയറ്റി കുറേ പയ്യന്മാരവിടെ മറ്റേ കൂളിംഗ് ഗ്ലാസും മറ്റേ സ്നീക്കേഴ്സ് ഷൂസും പിന്നെ വലിച്ചു കയറ്റാ പറ്റാത്ത ജീൻസും ഒക്കെ ഇട്ട് ഭയങ്കര ഷോ അപ്പം അങ്ങനെ ഞാൻ ഇവനുമായിട്ട് പതുക്കെ സംസാരിച്ച് സംസാരിച്ച് അവസാനം ഒരു വണ്ടി വാങ്ങാമെന്ന് തീരുമാനമായി അപ്പോൾ ഇവൻ അവൻ്റെ അടുത്ത് പറഞ്ഞ് അവൻ്റെ ഒരു സ്ക്രാപ്പ് കണ്ടീഷനിൽ ഒരു ആർ എക്സഡ് ഉണ്ട് ടി എൻ രജിസ്ട്രേഷനാണ് അതായത് നമ്മുടെ തെന്മല ഭാഗത്ത് വരുന്ന ഏതോ ഒരു ബോർഡറിങ് ഡിസ്ട്രിക്റ്റാണ് എനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ പേര് ഓർമ്മ വരുന്നില്ല അപ്പം അങ്ങനെ ആ ഒരു ഡിസ്ട്രിക്റ്റിലെ വണ്ടിയായിരുന്നത് അപ്പം ഞാൻ ഉടനെ ശരി ഇപ്പോൾ എത്ര പൈസ തരണം ചേട്ടന് എന്തെങ്കിലും ഒരു അഡ്വാൻസ് തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഉടനെ അയ്യായിരം രൂപ എടുത്ത് അവൻ്റെ കൈ കൊടുത്ത് അപ്പോൾ അവനുടനെ പറഞ്ഞു ശരി ചേട്ടാ നാളെ മറ്റന്നാളോ ആകുമ്പോൾ ഞാൻ വണ്ടിയുടെ പാർട്സ് എല്ലാം എടുത്ത് വെച്ചേക്കാം ചേട്ടൻ വന്ന് കളക്ട് ചെയ്തു തന്നു അപ്പോൾ പിന്നെ നെക്സ്റ്റ് ഡേ വിളിച്ച് അത് ഇതുവരെ ശരിയായില്ല അങ്ങനെ ഗണപതി കല്യാണം പോലെ ഒരു മൂന്ന് മാസം അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിയിട്ട് ഫൈനലി അവൻ വണ്ടിയുടെ ബുക്ക് എൻ്റെ കയ്യിൽ തന്നു എന്നിട്ട് പറഞ്ഞ ചേട്ടൻ ഇത് പിടി ബാക്കിയെല്ലാം പാർട്സ് വളരെ മോശം കണ്ടീഷനിലാണ് നിങ്ങളൊരു ചാസിയും പാർട്സൊക്കെ മേടിക്കുന്നതായിരിക്കും നല്ലത് ഞാൻ കുറച്ചുകൂടെ കുറച്ച് തരാൻ നോക്കാം ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ തെറ്റില്ലാത്ത ഐഡിയ ആണ് അപ്പോൾ അന്ന് ഈ പറഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ ക്രാങ്ക് കേസൊക്കെ അതായത് പഞ്ച് ചെയ്യാത്ത ക്രാങ്ക് കേസും എല്ലാ സാധനവും കിട്ടും അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് കണക്ക് കൂട്ടിയപ്പോഴത്തേക്ക് ഒരു മുപ്പത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു ആർ എക്സ് എഡ് അതായത് ഷോറൂമിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ തുല്യമായ ആർ എക്സ് എഡ് നമുക്ക് പണിഞ്ഞെടുക്കാം അപ്പോൾ എനിക്കത് കുറച്ചുകൂടെ സന്തോഷമായി കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാം നമുക്ക് സ്വന്തമായിട്ട് വാങ്ങിച്ച് പണിയാം അപ്പോൾ അന്നൊന്നും ഈ എൻജിൻ വർക്കൊന്നും വലുതായിട്ട് അറിയില്ലായിരുന്നു അപ്പോൾ ഉടനെ കഷ്ടപ്പെട്ട് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് ഒരു ഇൻഡോനേഷ്യൻ ആർ എക്സ് എഡിൻ്റെ പാർട്സ് മാനുവൽ കിട്ടി അപ്പോൾ അത് വെച്ചിട്ട് സകല സാധനങ്ങളും ഞാൻ വാങ്ങിച്ചു ടാങ്ക് മാത്രമേ എനിക്ക് പുതിയത് കിട്ടിയില്ല ബാക്കി എല്ലാം ഞാൻ ബ്രാൻഡ് ന്യൂ വാങ്ങിച്ചു full body kit front fork അത് ഇത് ചപ്പ് ചോറ് എല്ലാമായി പിന്നീട് ഇങ്ങനെ അത് അസംബിൾ ചെയ്യണമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഇതിന് എൻ ഒ സി എടുത്തു അപ്പോൾ അവൻ പറഞ്ഞു എടുത്തു തരാം എല്ലാം ശരിയാക്കി തരാം അപ്പം അങ്ങനെ അവനുമായിട്ട് കമ്പനി കുറച്ചുകൂടെ നന്നായി അപ്പോൾ അവനെ ഇടയ്ക്ക് കാണാനൊക്കെ തുടങ്ങി അങ്ങനെ നമ്മൾ ഒരു ദിവസം എൻ്റെ ഇപ്പോഴത്തെ വീട്ടിലേക്ക് നമ്മൾ പതുക്കെ താമസം മാറ്റി വീട് പണിയൊക്കെ ആയിരുന്നു അത് കാരണം ബൈക്കിൻ്റെ പണി കുറച്ച് ബാക്ക് ബർണറിലോട്ട് പോയി അപ്പോൾ വീടിൻ്റെ പണിയടക്കമായിരുന്നു അപ്പോൾ വീടിൻ്റെ പണിയുടെ ഇടയിൽ ബൈക്ക് പണിയാനുള്ള ഒരു മാനസികാവസ്ഥയല്ലായിരുന്നു അപ്പം അങ്ങനെ ആശാൻ്റെ അടുത്ത് എല്ലാം റെഡിയാക്കി സെറ്റാവും എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പം ഒരു ദിവസം വൈഫിന് അമ്പല അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവത്തിന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ നമ്മൾ ഉത്സവത്തിന് പോയപ്പോഴത്തേക്ക് ഒരു അടിപൊളി ഒരു ആർ എക്സ് എഡ് ഇരിക്കുന്നു നമുക്ക് ഉത്സവമല്ലല്ലോ പ്രധാനം നമുക്കെന്ന് പറയുന്നത് ഇങ്ങനത്തെ വണ്ടികളാണ് അപ്പോൾ ഞാൻ ഉടനെ അടുത്ത് പോയി അതിൻ്റെ രണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് എൻ്റെ വണ്ടി ഇതുപോലെയൊക്കെ ആക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് നോക്കുമ്പം അത് ശരിക്കും എൻ്റെ ഇരിക്കുന്ന ബുക്കിൻ്റെ വണ്ടിയാണ് സെയിം നമ്പർ എല്ലാം അപ്പോൾ ഞാൻ എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇതേ സെയിം നമ്പറുള്ള വണ്ടി ഞാൻ കണ്ടല്ലോ അപ്പോൾ ഉടനെ എൻ്റെ അടുത്ത് ചേട്ടാ അതെ ചേട്ടന് ആ വണ്ടി ഞാൻ തരാൻ പറ്റില്ല കാര്യം വേറെ ഒന്നുമല്ല കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ അതിന് ഒരുപാട് നോട്ടോ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ട് ആ വണ്ടി മാറ്റാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ചേട്ടൻ എനിക്ക് കാര്യം മനസ്സിലായി ഇവന്മാർ ഇങ്ങനത്തെ ഒരുപാട് കഥകൾ നമ്മളുടെ അടുത്ത് പറയും പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ കമൻറ്റിൽ തന്നെ ഒരുത്തൻ എഴുതിയതാണ് അവൻ്റെ അവൻ ഒരുത്തൻ്റെ നിന്ന് ആർ ഡി ത്രീ ഫിഫ്റ്റി വാങ്ങിക്കാനായിട്ട് അഡ്വാൻസ് കൊടുത്ത ഏതോ ഡോക്ടറിന് അങ്ങേർക്ക് ഇപ്പോൾ കോവിഡാണെന്ന് അപ്പം അങ്ങനെയൊക്കെ ഈ പറയുന്ന പോലെ ഇതാണ് നമ്മളെ ലോകം അപ്പം അങ്ങനെ എനിക്ക് ആകെ കൂടെ മനസ്സ് മടുത്തുപോയി അപ്പം ഞാൻ പിന്നെ അടുത്ത ഒരു സ്ക്രാപ്പ് വണ്ടി അന്വേഷിച്ചു അന്വേഷിച്ചിടന്ന് അന്വേഷിച്ചിടന്ന് ഓൺലൈൻ നോക്കിയപ്പോഴത്തേക്ക് ബോംബെയിൽ ഒരു വണ്ടി കിടപ്പുണ്ട് അതിന് ചോദിക്കുന്ന റേറ്റ് വണ്ടി ഉൾപ്പെടെ പതിനഞ്ച് രൂപയായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ അയച്ചു എല്ലാം നോക്കി അത് ഏകദേശം റെഡിയായി പക്ഷേ ലാസ്റ്റ് മൊമെൻ്റ് ആയപ്പോഴത്തേക്ക് വാങ്ങാനായിട്ട് നമ്മൾ പൈസയൊക്കെ അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് റെഡി ആയപ്പോഴത്തേക്ക് അത് വണ്ടി പോയി അപ്പോൾ അങ്ങനെ ഒന്നുകൂടെ ഒരു സ്റ്റെപ്പും കൂടെ ബാക്കിലോട്ടായി അപ്പം ഇതിൻ്റെ ഇടയിൽ ഒരു ആർ ഡി ത്രീ ഫിഫ്റ്റിയൊക്കെ റിസ്റ്റോർ ചെയ്ത് അങ്ങനെ എനിക്ക് എൻ്റെ ഫ്രണ്ട് അതായത് പുള്ളി ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടല്ല പുള്ളി എൻ്റെ ഒരു വേറൊരു അമ്മയിൽ പിറന്ന ഒരു സഹോദരനെ പോലെയാണ് പുള്ളി അത്രയ്ക്ക് അടുത്താണ് എൻ്റെ അങ്ങേര് അങ്ങേരുടെ പേര് ജുനേദ് അങ്ങേര് കശ്മീരിലാണ് അപ്പോൾ പുള്ളി പുള്ളിയുടെ ആർ ഡി റിസ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ആർ ഡിയുടെ ഒരു പാർട്സ് ഇങ്ങോട്ട് അയച്ചു തരും ഞാനത് പറ്റുന്ന രീതിയിൽ റീസ്റ്റോർ ചെയ്യും തിരിച്ചയച്ചു കൊടുക്കും ചിലത് ലൈറ്റ് കൊടുത്ത് റെഡിയാക്കും അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്ത് പുള്ളിയുടെ വണ്ടി റീസ്റ്റോർ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതിനൊരു പാരിതോഷ പാരിതോഷികമായിട്ട് പുള്ളി എനിക്ക് അയച്ചു തന്നത് ഒരു R X one thirty five five സ്പീഡാണ് അപ്പോൾ അതും ഈ പറയുന്ന പോലെ ഈ വീട്ടിൽ എത്തുന്നതിന് മുമ്പേ ഞാൻ ഫുൾ റിസ്റ്റോർ ചെയ്തു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേപോലെ ഒരു ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു മോഹമായിട്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് ഒരു ആർ എക്സ് എനിക്ക് വേണമെന്ന് പറഞ്ഞു അപ്പം ആർ എക്സെഡ് പുള്ളി തപ്പിത്തുടങ്ങി അങ്ങനെ അവസാനം ഈ വണ്ടി പുള്ളിക്ക് കിട്ടി ഈ വണ്ടി നമ്മൾ വാങ്ങിച്ചത് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് അതെ അത് ശരിയാണ് ബുക്കും പേപ്പറും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ കറണ്ട് അല്ലായിരുന്നു അപ്പം അങ്ങനെ വാങ്ങിച്ച് ഈ സാധനം പുള്ളിയുടെ വീട്ടിലോട്ട് ഒതുക്കി വെച്ച് അപ്പോൾ ഈ കഥ കേട്ട എൻ്റെ ഒരു വേറൊരു സുഹൃത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പുള്ളി ഇപ്പോൾ എൻ്റെ സുഹൃത്തല്ല ഇപ്പോൾ പുള്ളി ഉടനെ എനിക്കൊരു വണ്ടി വേണമെന്ന് പറഞ്ഞ് പുള്ളി ഭയങ്കര പ്രശ്നം അപ്പം അങ്ങനെ ഞാൻ ഈ ജുനേദും പിന്നെ എൻ്റെ വേറൊരു ഫ്രണ്ടിനെയൊക്കെ വെച്ച് ഒരു വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു പുള്ളിക്ക് വണ്ടി അന്വേഷിക്കാൻ കാരണം നമ്മൾ ഈ പറയുന്ന അന്നത്തെ ദിവസം എന്ന് പറയുന്ന ഈ വഴി കൂടെ പോകുന്ന സാധനത്തിനെ ഓടിച്ചിട്ട് പിടിച്ച് അരയിലെടുത്ത് കൊടുക്കും പിന്നെ മേളിൽ കൂടെ പോകുന്ന സാധനം ഏണിയിട്ട് പിടിക്കും ആ സംഭവമൊക്കെ ആയിരുന്നു അതാണ് ഇപ്പോൾ ആരെങ്കിലൊക്കെ എൻ്റെ അടുത്ത് സ്പെയർ പാർട്സ് എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറയും നേരെ ഞാൻ സ്പെയർ പാർട്സിൽ ഡീൽ ചെയ്യാറില്ല അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ് അപ്പോൾ പുള്ളി ഉടനെ എല്ലാം ഓക്കെ ആയി ഒരു അൺടച്ച്ഡ് വണ്ടി ആർ എഡ് കശ്മീരിൽ നമുക്ക് കിട്ടി പിന്നെ ബോംബെയിൽ കുറേ കിട്ടി അതെല്ലാം എൻ്റെ ഫ്രണ്ട് പോയി ചെക്ക് ചെയ്തു എൻ്റെ ഓരോന്നിൻ്റെ കണ്ടീഷൻ പറഞ്ഞ് എല്ലാം അന്നേ ഒരു ലക്ഷം രൂപയൊക്കെ ആയിരുന്നു അപ്പോൾ ഈ അൺടച്ച്ഡ് ആർ എഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വണ്ടി പുതിയത് തൊട്ട് ഇതുവരെ ഓടിയിട്ടുള്ള ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറ് കിലോമീറ്ററാണ് ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് വണ്ടി ഇരിക്കുന്ന കണ്ടീഷൻ നിങ്ങളൊന്ന് കാണുമായിരുന്നു അതായത് ആരും ഉപയോഗിക്കാറില്ല ഫുൾ പൊടിയാണ് പക്ഷെ അതിൻ്റെ താഴെ എന്ന് പറയുന്ന ഒറ്റ സ്ക്രാച്ച് ഇല്ലാത്ത പെയിൻ്റാണ് കമ്പനി പെയിൻറ് ഫൈവ് സ്പീഡ് അപ്പോൾ ഇതെന്ന് പറയുന്നത് പുള്ളി ഒരു നാൽപ്പത് രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് ഒരു മെക്കാനിക് ഇൻവോൾവ് ആണ് പുള്ളി അതിൻ്റെ അഡ്രസ്സ് ഒരു രീതിയിലും തരില്ല അങ്ങനെ അവസാനമായപ്പോൾ പുള്ളിക്ക് ഒരു ഇരുപതിനായിരം രൂപ കമ്മീഷൻ തരാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയും കൂടെ അതിനകത്ത് കൂടി അപ്പോൾ അങ്ങനെ ആ വണ്ടിക്ക് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ചെറിയൊരു അഡ്വാൻസ് കൊടുത്തു പക്ഷേ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഈ കൂട്ടുകാരന് തോന്നി വില ഇച്ചിരി കൂടുതലാണ് അറുപത്തഞ്ച് രൂപയ്ക്ക് മുതലല്ല കാരണം എന്ന് പറയുന്ന അറുപത് ആർക്ക് നാൽപ്പതും ഇരുപതും പിന്നെ അത് അയ്യായിരം രൂപ ട്രാൻസ്പോർട്ടേഷൻ പക്ഷേ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ട് ജുനേദ് അഡ്വാൻസ് കൊടുത്തുപോയി അപ്പോൾ ആ പൈസ തിരിച്ച് കിട്ടില്ല അപ്പോൾ അങ്ങനെ ആ വണ്ടി നമ്മൾ പുള്ളിയുടെ ഒരു കസിൻ ബ്രദറുണ്ട് അങ്ങേർക്ക് നമ്മൾ കൊടുക്കേണ്ടി വന്ന അത് ഒരുപാട് തലവേദനയായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇയാൾക്ക് ഇരുപതിനായിരം രൂപ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയായി എല്ലാം അപ്പോൾ അതോടെ ഞാൻ പിന്നെ ആൾക്കാരെ സഹായിക്കുന്ന അങ്ങ് നിർത്തി അപ്പോൾ വീണ്ടും നമ്മൾ ടോപ്പിക്ക് മാറിപ്പോയി തിരിച്ച് ഇതിനകത്തൊട്ട് വരാം ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിച്ച ഈ വണ്ടി ഒരു മൂന്ന് വർഷം ജുനേദിൻ്റെ വീട്ടിൽ കിടന്നു അവസാനം ജുനേദിൻ്റെ അടുത്ത് പറഞ്ഞ് നിന്നെ മിക്കവാറും വീട്ടിൽ നിന്ന് പുറത്താക്കും കാരണം നീ ഫ്രണ്ട്സിനാണെന്ന് പറഞ്ഞിട്ട് നീ സ്വന്തമായിട്ട് വണ്ടി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല പുള്ളിക്ക് പറഞ്ഞ പോലെ വണ്ടി വെക്കാനായിട്ട് ഗ്യാരേജ് സ്പേസ് കുറവാണ് അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്ക് ഇത് പുറത്ത് കിടന്ന് അങ്ങ് നശിച്ചു തുടങ്ങി കാരണം വേറെ ഒന്നുമില്ല ഒന്ന് ഈ വീടൊക്കെ വെച്ചതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പിന്നെ വീട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ തന്നെ അച്ഛൻ മരിച്ചുപോയി അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വന്നതിന് കാരണം ഈ വണ്ടി എന്ന് പറയുന്നത് ഒരു പ്രയോറിറ്റി അല്ലാതെയായി അങ്ങനെ ഒരു സുപ്രഭാതി ഞാൻ പിന്നെ പുള്ളിക്ക് ഇത് അയച്ചു കൊടുക്കാനുള്ള പൈസ അയച്ചു കൊടുത്തു ഒരു മാസം കൂടെ അങ്ങനെ പോയി കാരണം ഈ കശ്മീരിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ്സൊക്കെ ഓപ്പൺ ആവുന്ന ഒരു മൂന്നാല് മാസത്തേക്ക് മാത്രമാണ് അപ്പോൾ മാത്രമേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചരക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കയറുള്ളൂ അപ്പോൾ ഇത് അയച്ച ഒരു മണ്ടൻ എന്ന് പറയുന്നത് അവന്ന് പറയുന്ന ഈ പറയുന്ന ജുനേദിൻ്റെ ഒരു വിവരമില്ലാത്തൊരു കസിനാണ് അപ്പം നമ്മുടെ ഇവിടുത്തെ പിൻകോഡിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഫോറാണ് അപ്പോൾ പുള്ളി അതിനെ ഫോറിനെ നയനായിട്ട് എഴുതി എഴുതിയും കൊടുത്ത് കൊടുത്തിട്ട് ഇവൻ കൺഫേം ചെയ്തപ്പോഴും പറഞ്ഞ അതെ നയനാണെന്ന് അപ്പോൾ ഈ സാധനം ഇവിടെ വരുന്നതിന് പകരം നേരെ അങ്ങ് തൊടുപുഴ എത്തി അപ്പം തൊടുപുഴ എത്തി അവിടെ കിടക്കുകയാണ് അപ്പം ഞാൻ ഈ പറയുന്ന പോലെ വിളിയോട് വിളി അവസാനം അവർ കൈയും കാലും പിടിച്ച് സാധനം എത്തിച്ചു തന്ന് എന്ന് പക്ഷേ അവർ പറഞ്ഞ അവർക്ക് വീട്ടിൽ എത്തിച്ചേരാൻ വണ്ടിയൊന്നുമില്ല വന്ന് എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് രാമൻ റോയ് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് പുള്ളി മരിച്ചുപോയി അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ഈ വണ്ടി എടുക്കാനായിട്ട് പോയി അപ്പം അവിടെ ചെന്നപ്പം വണ്ടി സ്റ്റാർട്ടാവുന്ന പരുവത്തിലല്ല കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കാർബറേറ്ററൊക്കെ ബ്ലോക്ക്ഡാണ് അപ്പോൾ അവിടെ റോട്ടി ഇട്ട് പണിയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉടനെ ഒരു പെട്ടി ഓട്ടോ വിളിച്ച് അതിനകത്ത് ഇതിനെ കയറ്റി നേരെ അവിടെ നിന്ന് നമ്മുടെ വീട്ടിൽ വെച്ച് പിടിച്ച് പെട്ടി ഓട്ടോക്കാരന് എനിക്ക് തോന്നുന്നു ഒരു ആയിരം രൂപ എങ്ങാണ്ട് കൊടുത്തു നമ്മൾ അത് അത്യാവശ്യം ലാഭമായിരുന്നു കാരണം ഇവരുടെ ഈ ട്രാൻസ്പോർട്ടേഴ്സിൻ്റെ സ്ഥലമെന്ന് പറയുന്നത് മണക്കാട് എവിടെയായിരുന്നു അപ്പോൾ മണക്കാട് ടു പോത്തൻകോട് ആയിരം രൂപ വളരെ ലാഭമാണ് അപ്പോൾ അങ്ങനെ ഈ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് വീട്ടിൽ എത്തിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കഥകൾ നിങ്ങൾക്കറിയാം അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ ഒരു നിമിത്തമായിട്ടാണ് എനിക്ക് കിട്ടിയത് ഒന്ന് ആലോചിച്ച് നോക്കണം ഇപ്പോൾ ആൾക്കാരെന്ന് പറയുന്നത് വണ്ടി കിട്ടണം വണ്ടി കിട്ടണം എന്ന് പറഞ്ഞ് ഭ്രാന്തായി അവിടെ ഇവിടെയൊക്കെ ഓടി ഉള്ള കയ്യിലെ കാശൊക്കെ കളഞ്ഞ് വണ്ടിക്ക് പേപ്പേഴ്സ് ഇല്ലെങ്കിലും അതിനെ ചാടി വാങ്ങി പക്ഷേ എൻ്റെ കേസിൽ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ട് എനിക്ക് വിധിച്ചിട്ടുള്ള വണ്ടി എന്ന് പറയുന്നത് കശ്മീരിലാണ് ഒറിജിനേറ്റ് ചെയ്തത് അതായത് ആ സ്ഥലത്ത് നിന്ന് ഈ സ്ഥലം വരെ വന്ന ഒരു വണ്ടിയാണിത് അപ്പോൾ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം അങ്ങനെയാണ് ജീവിതം കൂട്ടുകാരെ അതായത് അവിടെ നമുക്ക് വിധിച്ചിട്ടുള്ള സാധനം എവിടെ ഉണ്ടെങ്കിലും അത് എങ്ങനെയെങ്കിലും നമ്മുടെ അടുത്ത് ഒരുക്കെ എത്തും അപ്പോൾ അത് തന്നെയാണ് ഈ വണ്ടിയുടെ കേസിൽ എനിക്ക് സംഭവിച്ചത് അപ്പോൾ അതാണ് ഈ വണ്ടിയുടെ കഥ പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ പണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള വണ്ടിയുടെ പാർട്സ് എല്ലാം ഞാൻ നേരത്തെ കൊടുത്തിരുന്നു അപ്പോൾ ഇതിന് ഈ പറയുന്ന പോലെ എല്ലാ പാർട്സും ഒന്നേന്ന് വാങ്ങിയതാണ് അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു പാർട്ട് ഞാൻ കവർ ചെയ്തതാണ് ഇതിൻ്റെ ടാങ്ക് വന്ന ടാങ്കല്ല ഇത് കിടക്കുന്നത് വന്ന ടാങ്കിന് ചെറിയ ഷേപ്പ് പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ വേറെ ഒരു ടാങ്ക് കശ്മീരിൽ നിന്ന് തന്നെ എടുപ്പിച്ച് പിന്നെ അത് കഴിഞ്ഞ് ഇതിൻ്റെ എൻജിനും സാധനങ്ങളൊക്കെ എനിക്ക് പാരിതോഷികം കിട്ടിയ ആ ഒരു ഫൈവ് സ്പീഡ് പൊളിച്ചിട്ടാണ് ഇങ്ങോട്ട് ചെയ്തത് കാരണം അതിൻ്റെ പേപ്പർ വർക്കിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അതിനിപ്പം ശരിയാക്കണം അപ്പോൾ അത് കാരണം ആ വണ്ടി ഇപ്പം ഫുൾ പാർട്സാണ് പിന്നെ ഇതിനകത്തുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഈ വണ്ടി എന്ന് പറയുന്നത് എനിക്ക് മാത്രമല്ല എൻ്റെ മോക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത ഉടനെ അവൾ ഓടിയായിരുന്നു ഇതിൻ്റെ ടാങ്കിൽ കയറി അങ്ങ് ഇരിക്കും തന്നെ പക്ഷേ എന്നും എന്നും ഓടിച്ചില്ലെങ്കിൽ വണ്ടിയുടെ ആ പീസ് പൂട്ടും തുരുമ്പ് കയറും അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ജംഗ്ഷൻ വരെയൊക്കെ പോകും പാൽ വാങ്ങാൻ അങ്ങനെയൊക്കെ ചെറിയ കാര്യത്തിനൊക്കെ എടുത്തുകൊണ്ട് പോകുള്ളൂ അല്ലെങ്കിൽ കൂടുതലും ഞാൻ എൻ്റെ ആർ എക്സ് ഹൺഡ്രഡാണ് എടുത്തുകൊണ്ട് പോകുന്നത് അപ്പം ഇതാണ് ഈ വണ്ടിയുടെ ഒരു കഥ ഇങ്ങനെയാണ് ഇത് എത്തിയത് പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ ഇതിനെ റിസ്റ്റോർ ചെയ്ത് ഈ കണ്ടീഷനിൽ എത്തിച്ചു ഇപ്പോൾ ഇതിനകത്ത് വേറെ പണിയൊന്നുമില്ല ചെറിയ ചെറിയ ഒന്ന് രണ്ട് പണികളുണ്ട് അതായത് ഈ ഫ്രണ്ടിലെ ഫോർക്ക് ൻ്റെ ഡസ്റ്റ് കവർ മാറ്റിയിട്ട് ഒറിജിനൽ ആർ എക്സ് സെഡിൻ്റെ ഡസ്റ്റ് കവർ ഇടണം പിന്നെ അതിൻ്റെ മാസ്കിൻ്റെ അണ്ടർ ഒരു വരുന്ന ഒരു ക്ലാമ്പുണ്ട് ആ ക്ലാമ്പ് ഞാൻ മേടിച്ച് എവിടെയോ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അത് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ആ ഒരു സാധനം കൂടെ ഫിറ്റ് ചെയ്യണം പിന്നെ അത് കഴിഞ്ഞാൽ വേറെ ഇതിനകത്ത് വലിയ പണിയൊന്നുമില്ല ദൈവം സഹിച്ച് എനിക്ക് തോന്നുന്നു ആ കാറ്റലറ്റിക് കൺവേർട്ടർ ഇതിനകത്ത് വലുതായിട്ട് വാഴില്ല എന്ന് അപ്പോൾ അതെടുത്ത് മാറ്റി നമ്മൾ നമ്മളുടെ ഫോർ സ്പീഡ് സൈലൻസർ എടുത്ത് ഇതിനകത്ത് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പോവാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് സൗണ്ട് കുറച്ച് നല്ലതാണ് രണ്ടാമത്തത് ഈ ഫൈവ് സ്പീഡിൻ്റെ ക്യാറ്റ് കൺവേർട്ടർ വെക്കാനായിട്ട് വരുന്ന ഈ ഫൈവ് സ്പീഡിൻ്റെ എൻജിൻ ഗാർഡ് പിന്നെ അതിൻ്റെ ക്ലാമ്പ് വ്യത്യാസമുണ്ട് അപ്പോൾ ഇതിപ്പം എൻജിൻ ഗാർഡ് ഫോർ സ്പീഡിൻ്റെയാണ് അത് കാരണം ആ അറ്റത്ത് ചെറുതായിട്ട് തട്ടുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ തട്ടി ചൂടായിട്ട് അത് ഉരുകി പോകുന്നുണ്ട് അതുകൊണ്ട് ആ സാധനം മാറ്റിയേ പറ്റുള്ളൂ കാരണം ദൂരെ കൊണ്ടുപോകാൻ പാടാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഫുഡ് റെസ്റ്റ് ചെറിയ പ്രശ്നമാണ് ഇത് ഫൈവ് സ്പീഡിൻ്റെ ഒറിജിനൽ ഫുഡ് റെസ്റ്റാണ് അപ്പോൾ അത് ഒരു സുഖമില്ലായിരിക്കുന്ന ഗിയർ ലിവറിൻ്റെയും വളരെ അടുത്താണ് ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗിയർ ലിവറിൻ്റെ കണ്ട തട്ടി നിൽക്കുകയാണ് ഏകദേശം അപ്പം അപ്പോൾ ആരോ വന്നിരുന്നു അത് കാരണം പട്ടികളുടെ കുറേ കാരണം ഞാൻ പറയുന്ന മറന്നുപോയി എന്തായാലും ഇതാണ് ഏകദേശം ഇതിൻ്റെ കഥ അപ്പം ഞാൻ വിചാരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിപ്പോൾ കാണിച്ച പോലെ വീണ്ടും സ്നേഹം കാണിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇപ്പം ഇന്നലെ മൂവായിരം സബ്സ്ക്രൈബേഴ്സായി അപ്പോൾ അതൊരു വലിയ സന്തോഷത്തിൻ്റെ ഒരു ന്യൂസാണ് അപ്പോൾ നമുക്ക് ഇനിയും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ അതിനായിട്ട് എനിക്ക് നിങ്ങളുടെ സഹായം വേണം അപ്പം ദയവേത് ഇനിയും നമ്മളുടെ ചാനൽ ഗ്രോ ചെയ്യുക താങ്ക്സ് അലോട്ട്